വെൽക്കം ബാക്ക് അപ്പോ ഇന്ന് ഇന്ന് ഞങ്ങൾക്ക് എന്താ ചെയ്യണേന്ന് അറിയില്ല അപ്പൊ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ അപ്പൊ അവളാണെങ്കില് ഞങ്ങളുടെ അടുത്തൊരു ചാലഞ്ച് പോലത്തെ ഒരു ഇത് വെച്ചു അവൾ പണ്ട് എന്റെ കൂടെ പഠിച്ചിരുന്നതാണ് അവളാണെങ്കിൽ പറഞ്ഞതൊരു ഡയർ ചാലഞ്ച് പോലെയാണ് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അല്ല ഇവർക്കൊക്കെ പിന്നെ എന്തിന്റെ ഈ ഒരു എന്റെ ടയർ ചെലഞ്ഞ് വീഡിയോ എടുക്കല് അപ്പൊ ഞങ്ങള് പഴയ ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാനും അതുപോലൊക്കെ ഉണ്ട് അപ്പൊ ഇവള് ഇതുപോലത്തെ ഒരു ഇത് പറഞ്ഞതാണ് ഞങ്ങൾക്ക് എന്താ ചെയ്യണെന്ന് അറിയില്ല പക്ഷെ ഡയർ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ മോശക്കാരല്ലല്ലോ ഞങ്ങൾ അവൾക്ക് ഡയർ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അതൊക്കെ ഒരു പേപ്പറിലായിട്ടാണ് വെച്ചിട്ടുള്ളത് അതിൽ നമ്പർ എഴുതിയിട്ടുണ്ട് എന്നിട്ട് അവളോട് ചോദിക്കും ഏതാണ് ഏത് നമ്പർ വേണ്ടത് നൈറ്റ് ഡയറി അവൾ എടുക്കും അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇത് അവൾ ഇനി എങ്ങനെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല ഇനി നമുക്ക് നോക്കി നോക്കാം ഓ ഇതാണല്ലേ ഉദ്ദേശിച്ചത് ഞാൻ നോക്കിയത് ഫോട്ടോഷോപ്പിന്റെ ഒരു ഇതാണ് ബൈ ഇനി അവള് ഇപ്പൊ മീറ്റിംഗ് വെക്കുന്നത് ഇനി നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം അപ്പൊ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പൊ അവളിപ്പോ സൂമി വരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ സംഭവിക്കാന്ന് നോക്കാം ഹലോ മിക്ക നമുക്കപ്പോ ചെയ്യാം തുടങ്ങാം അപ്പൊ എന്റെ ഞാനാണെങ്കിൽ കുറച്ച് പേപ്പേഴ്സിന്റെ അകത്ത് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് എയ്റ്റ് പേപ്പേഴ്സ് ഉണ്ട് എന്റെ ഓക്കെ mm-hmm. ആദ്യം അപ്പൊ ഏതിന്ന് ഏതെങ്കിലും ചൂസ് ചെയ്തോ എയ്റ്റിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്തോ മൈ ലക്കി നമ്പർ 3 അതുകൊണ്ട് ത്രീ ചൂസ് ചെയ്തോ okay 3 okay eat a spoonful of chilli powder അവൾക്ക് ഇപ്പൊ ത്രീ ഭയങ്കര ലക്കി നമ്പർ ആയി അങ്ങനെ ത്രീ വെച്ചിട്ട് മിക്ക ചേച്ചിക്ക് പണി കിട്ടി ഒരു സ്പൂൺ മതിയാ അയ്യോ ഭയങ്കര കുറവായില്ല ഒരു പത്ത് പതിനാറെണ്ണം കൂടി പറയായിരുന്നു അയ്യോ കുഴപ്പമില്ല ഓക്കെ ഇറക്കിയിട്ട് നമുക്ക് തുടങ്ങാം അതുപോലെ ഇറക്കണം സ്റ്റാർട്ട് ഓഫ് ഇത് സംഭവിച്ചത് അവളാണ് നമ്മളെ വിളിച്ചത് അപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് ഇത്രക്ക് ഡയർസും ഇതുള്ളൂ ചേട്ടനെ പെട്ടെന്ന് അങ്ങോട്ടെടുത്ത് പാട്ടിടാൻ തോന്നി ഇനിയിപ്പോ എന്തായാലും അവള് നെക്സ്റ്റ് ലെവലിന് എന്തായാലും മിക്ക ചേച്ചി ആയിരിക്കും ഇനി എന്താ നമുക്ക് കിട്ടാമെന്ന് നോക്കാം നോക്കാം അതെ അപ്പൊ ഇനി നീ എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യണത് ഞാന് ഒരു കാര്യം കാണിച്ചു തരാം ആ കാര്യം നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യണം ഓക്കെ സ്റ്റാർട്ടിങ് വിത്ത് കൈ എടുക്കുക ദാറ്റ് ഈസ് ടു നെവില് നിന്റെ തമ്പില്ലേ തമ്പിന്റെ സൈഡില്ലേ അത് ഇവിടെ ആയിട്ട് മുട്ടിക്കണം പുള്ളി എങ്ങനെ ഇനിയിപ്പോ ഇനിയിപ്പോ എന്റെയിലും കുറച്ച് കാർഡ്സിന്റെ പോലെ നമ്പർ എഴുതിയിട്ടുള്ളത് നീ ഒരെണ്ണം ചൂസ് ചെയ്തോ എയ്റ്റിനുള്ളില് ഉള്ളില് one I know this this is. This is going to be okay അപ്പോൾ ഞാനിത് ഇതിൽ എഴുതിയിട്ടുണ്ട് ഫ്രണ്ട്സ് കോൾ എന്ന് പറഞ്ഞിട്ട് ഇതെന്താണെന്ന് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ബെസ്റ്റ് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ചീത്ത പറയാം ഓക്കെ അതാണ് ഇപ്പോൾ ഫ്രണ്ട്സ് കോൾ ദൈവമേ ഓക്കെ ഓക്കെ ആദ്യം ഞാൻ ജോസഫിനല്ല ഞാൻ എന്റെ മറു എൻ്റെ ഫ്രണ്ട് മറുവിനെ വിളിക്കാം അത് കുഴപ്പമില്ല ഒരാളെ വിളിച്ചാൽ മതി മതി മതി അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അല്ലേ ചേട്ടാ ഹലോ മരൽ ആ ഞാൻ ഞാൻ എന്റെ വായിക്കാത്ത മറുപടി ഇരിക്കും അതുകൊണ്ടാ എന്താ ഞാൻ എന്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലേ രവി കുറെ ഫ്രണ്ട്സ് രവി എന്ന് പറഞ്ഞ ഫ്രണ്ട് ഒരു ഡെയർ ചെയ്യുവാ ഐ ഹേറ്റ് യു പൊടിപ്പട്ടി ഐ ഹേറ്റ് യു പൊടിപ്പട്ടി കഴിഞ്ഞു ഓക്കെ ഇനി നിന്നത് അടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ ലിവിംഗ് റൂമിൽ പോവാമോ നിങ്ങൾ മതിലെടുക്കാവോ മതില് എക്സ്പ്ലെയിൻ ചെയ്തേ എന്നിട്ട് നിങ്ങൾ മതിലില്ലേ അവിടെ നിങ്ങളുടെ തല മുട്ടിക്കണം എന്നിട്ട് നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് എടുക്കാൻ പറ്റുന്ന ചെയർ എടുത്തിട്ട് താഴെ വെച്ചിട്ട് നിങ്ങൾ തല അത് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാ ട്രൈ ചെയ്യണോ നോക്കി നോക്കട്ടെ ഒരു മിനിറ്റ് അതിനുള്ള സെറ്റപ്പ് ആകട്ടെ ആ നോ പ്രോബ്ലം ഞാൻ ചെയ്യട്ടെ பண்ணியே Anche poi ne hai poi tendato. അല്ല വൺ ആം ഡിസ്റ്റൻസ് വോളിൽ നിന്ന് വൺ ആം ഡിസ്റ്റൻസ് എത്ര എടുക്കണം ഇത്രയും കഴിഞ്ഞു ഫൈവ് ഫൈവ് ഫൈവ് എനിക്ക് ഇതെ ഇതെന്താന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാനിതില് ഇതുപോലെയാണ് എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഞാൻ എഴുതിയിട്ടുള്ളത് ബി ടി എസ് എന്നാണ് അപ്പൊ ഇത് എനിക്ക് മനസ്സിലാവാനാണ് അപ്പൊ എന്താ വെച്ചാല് ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ബി ടി എസ് പൊട്ടയാണെന്നും അങ്ങനെ പറയാ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഓക്കെ എന്നിട്ട് അവരോട് അവര് അത് സ്പീക്കറിന്റെ ഇടണം പിന്നെ അതും പോരാഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് എന്ന് പറയരുത് ജസ്റ്റ് പറയാ ഇതിനകത്ത് തന്നെയാ ഈ ഫോണിലായിട്ട് തന്നെയാ മറ്റേ ഫോണിലകത്ത് wait okay okay do it ജോസഫിനെ എന്നെ വിളിക്കാം ജോസു എന്റെ ദൈവമേ നീ കാണാൻ ഓക്കെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അവളാണെങ്കിൽ അവളുടെ ഫോണിൽ നിന്ന് എന്റെ സൂം മീറ്റിങ്ങും കോൾ ചെയ്യുന്നതും ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് പറ്റാത്തതുകൊണ്ട് അവളത് റെക്കോർഡ് ചെയ്ത് അയച്ചുതരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി അത് എപ്പോഴാ വരാൻ നോക്കുന്നിട്ട് അത് നമുക്ക് കഴിയാം ഓക്കെ ഇന്നത്തെ എക്സാം അടിപൊളി എന്റെ അമ്മയ്ക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല ഞാനാ തീർത്തായിരുന്നു പുതിയ സ്റ്റേ ഗോൾഡ് പിന്നെ ബീറ്റേഴ്സിന്റെ സോങ് അതൊക്കെ എന്ത് വെറും ചീപ്പ് ഒരു മീനിങ് ഇല്ലാത്ത കാര്യ അത് പൊട്ട എനിക്ക് ഇഷ്ടമല്ല അവള് എന്നെ അവൾക്കുള്ള പണി ചോദിച്ചാ പാവം ജോസഫിന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് പഴയ ക്ലാസ്സിൽ തന്നെ ഉണ്ടായതാണ് അപ്പൊ അവൾക്ക് ബി ടി എസ് ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അതുവരെ പറയില്ലല്ലോ അപ്പൊ ഇനി അവരുടെ ഫ്രണ്ട്ഷിപ്പ് അടിച്ചു എന്താ സംഭവിച്ചെന്ന് വെച്ചാ ഞങ്ങളാണെങ്കിൽ ഇതിന്റെ ഒരു ഭാഗം ഒരു ഡയറ അവള് ഞങ്ങൾക്ക് തന്നത് എന്താന്ന് പറഞ്ഞു എൽബോ ഇങ്ങനെ വെച്ചിട്ട് നാവുകൊണ്ട് തൊടാനായിരുന്നു ഇവിടെ സെന്ററിൽ അവൾക്കത് പറ്റിയിരുന്നു ഞങ്ങൾക്ക് പറ്റിയിരുന്നില്ല ഐസ്ക്രീം ഞങ്ങൾ അറ്റംപ്റ്റ് ചെയ്തതിന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇനി മിക്ക ഉള്ള numbers eight seven six and four four How was it? How was it? Fine or uh, extreme bad? Or ended well. ഓക്കെ പറ one less it's salt Salt. What is there in that? You sure you want to do it? Okay, half a spoon. Or maybe not that much. Pinch of salt. Okay. Okay, yeah, that's enough. Okay. I think that was easy. Okay. So baby. Your dash? അടുത്തത് തരമ്പം ഡേസ് ഒരു ഫ്ലോറ് ഫ്ലോറില് എന്താ അത് ഒരു സ്പൂൺ ഫുള്ള് വായിക്കത്തിടണം I think that's okay. Yeah, I'll do it. Wait a second. okay, you can take your time. Okay, guys, we are going to do that. okay. Okay. дайте нам, дайте нам. Я дайте нам. time to clean this up. <laughs> okay. Okay. Okay. Choose any number. Eight, six, seven. Which one would you? Eight, six, seven. Six, seven, six. eight. Okay. Six. Six it is. Green chili. Out! Ah! I can do it. That's There's my nightmare. Okay. Then let it Let's wait. Super weird because I am only getting like physically possible this and she is getting all eating stuff. I wish I got. Yeah, I got one. But more. Okay, get, get. ഇതാണ് കഴിക്കുന്നത് അതോ ഇതാണോ കുഞ്ഞിരുതി അയ്യോ അല്ല കുഞ്ഞിരുതി വലുതിന്റെ പകുതി വലുതിന്റെ പകുതി ദൈവമേ. അയ്യോ പകുതിന്റെ പകുതി എന്നാ ശരിയാ അതിന്റെ കുറച്ചെങ്കിലും തിന്നാൻ നോക്ക് പറ്റുന്നത് തിന്നാൻ നോക്ക് അല്ല മറ്റേത് കുറച്ച് മതി ആ കുറച്ച് മതി ഓക്കെ എന്നിട്ട് ജസ്റ്റ് പറ്റുന്നു എരിവ് വരണത് വരെ തിന്നെ ഇതുവരെ ഒന്നും She's going for it. Go, go, go, go, go, go, go, go, go, go, go, go, go. Maji. മതി You're not done. Just opine on it. finish. Finished. Wow, that was the lamest. Okay, yeah. Now your turn. അടുത്തത് നിങ്ങൾ കണ്ണ് വീങ്ക് ചെയ്യുമ്പോ ഇവിടെ പോകണം means He can do it. കണ്ണ് വി- ഒരു സ്ഥലത്ത് വിങ് ചെയ്യുമ്പോ മറ്റേ കഴുകം മേടിക്കണം സിമ്പിൾ I think I did it <laughs> Oh, no, no, no, no. <laughs> എനിക്കിത് കണ്ണടച്ചിട്ട് ചെയ്യാ Two more. because she don't want me to be angry. സെവനും Eight. Oof, oof, oof, oof. Eight Yeah. Okay. I know what this is, and you I don't think you're going to be excited. Makeup by me. Okay, so so how this works is pretty simple. ഞാൻ നിനക്ക് പറഞ്ഞു തരുമ്പോ എങ്ങനെ മേക്കപ്പ് ഇടണമെന്ന് you Okay. Should do it okay just wait I do ya Sono un mese. Ne sono provate. Yeah, that's why I'm telling you to do it. Cover it. అది నా అవులేనేట yeah Yeah, Yeah, that's enough, that's enough, that's good. get ഇനി ലിപ്സ്റ്റിക് പൊരിക്കത്തുമ്മ എന്താ ലിപ്സ്റ്റിക് പൊരിക്കത്തുമ്മ അതെല്ലാരും ചെയ്യാറുണ്ട് അത് കുഴപ്പമൊന്നുമില്ല ഓക്കെ ഡാർക്ക് കളർ എടുക്കണോ yeah we cannot see red colour ഉണ്ടാ ഇല്ല അത് തീർന്നു ഇന്നലെ തീർന്നു ഓക്കെ ഓക്കെ ഇനി പൗഡർ ഇട നോർമൽ ഇടണേനെക്കാട്ടിയും കൂടുതൽ ഇട് കൂടുതൽ ഇടണം വെച്ച് ഫുൾ വൈറ്റ് ആയിരിക്കണേ മേക്കപ്പ് <laughs> കൂടുതലാണ് ചേട്ടാ മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ ആരാ മേക്കപ്പ് ചെയ്ത് ഞങ്ങളുടെ നാട്ടിലും ബ്യൂട്ടി പാർലറിടത്തിനും പുഷ്പലത ചേച്ചി നിങ്ങള് കിച്ചണിൽ പോയിട്ട് മേക്കപ്പ് വേണം ഞാൻ ഇപ്പൊ മുളക് പൊടി ഒരു മിനിറ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്യട്ടെ ആദ്യം എന്താ ഫ്ലോർ എടുത്തിട്ട് അത് പൗഡർ ആയിട്ട് വെക്കണം ഓക്കെ ബ്രോണ്ട് അത് വെള്ള പ്രേതത്തെ നീ എനിക്കിട്ടെ ഞാൻ നിൽക്കട്ടെ അടുത്തത് ലിപ്സ്റ്റിക് ആയിട്ട് ലിപ്സ്റ്റിക് ആയിട്ട് വെക്കാം I hate ketchup okay ketchup കിട്ടി ഇനിയെന്താ മയോണൈസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ എവിടെ കഴിക്കാം this is the last last mayonnaise ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുക മയോണൈസ് ഇല്ല ഇല്ല ഇല്ല വേറെ എന്തെങ്കിലും പറഞ്ഞോ ഇന്ന് നിൽക്കുന്നത് ഇല ഉണ്ടോ ഇല ഇല ആ അത് നിങ്ങളുടെ തലയിൽ ഡെക്കറേഷൻ ഡെക്കറേഷൻ ആയിട്ട് കൊടുക്കും മിക്ക നിന്റെ എന്തെങ്കിലും ഡാൻസ് ഉണ്ടോ ഞങ്ങൾക്കൊന്നും ഇപ്പൊ അറിയില്ല ആ എനിക്കുണ്ട് എനിക്കുണ്ട് ഓക്കെ എന്താന്ന് വെച്ചാല് ജസ്റ്റ് ഡാൻസ് ഒരു ഗേൾസിന്റെ ആയിട്ടുള്ള ഒരു പെണ്ണുങ്ങളുടെ ഒരു സോങ് ഇല്ലേ കൊറേ സോങ്സ് ഇല്ലേ ഗേളി സോങ്സ് അതിനായിട്ട് ഡാൻസ് ചെയ്യണം ഞാൻ പെണ്ണുങ്ങളുടെ ഒരു സോങ് പറയാം നിങ്ങൾക്ക് കലങ്ക് അറിയോ കലങ്ക് ഉണ്ണി കളിക്കും എനിക്കറിയില്ല ഉണ്ണി കളിക്കും രാജ്വാദി ഓദിനി ഉണ്ണി കളിക്കും ഉണ്ണി എന്തേലും കളിക്കും രവി കളിക്കുന്നത് Baby. You, you, you, you, you, this course. ఏదైనా సాంగ్ జడ్జ్వాది ఆదిని ഇച്ചിരി പാട്ട് എങ്കിൽ ഇച്ചിരി ചെയ്താൽ മതി ഞാൻ ഒത്തിരി ചെയ്യാനില്ല പറഞ്ഞു Okay, do that. So this all for the today's രേഷന ഞങ്ങളുടെ അങ്ങനെയും ഓക്കെ അപ്പൊ പിന്നെ കാണാം ഓക്കെ ബൈ ഞാനല്ല എന്റെ ഗർഭം ഇങ്ങനെ അല്ല അങ്ങനെയൊന്നുമല്ല <laughs> ഞാനും ഡാൻസും തമ്മില് കൊറേ മാസങ്ങളായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കും അതല്ലെങ്കിലും ഡാൻസ് ചോദിച്ചു വെറുതെ ഡാൻസ് കളിക്കാൻ എനിക്ക് ഇത്രക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെയായിട്ട് ഗേൾസിന്റെ ഡാൻസ് പിന്നെ ഡയറായി പോയില്ലേ <laughs> subscribe ya. Dislike ya, please. Al, sana nge dislike ya. Ne, ne kan please, please, please.